Hi everyone, myself IC Constantine from BMAX Academy, Mevram branch and I'm the pharmacy trainer here. In my class, I would like to discuss with you about antiviral drugs. നമ്മൾ ഒത്തിരി പേര് പുറത്തു പോകാൻ വേണ്ടി ട്രൈ ചെയ്യുന്നവരാണ് so like HAAD M O H Prometric so അവർക്കെല്ലാം ഈ ഒരു ഒരു ആഫ്റ്റർ ഒരു ടു ത്രീ ഇയേഴ്സ് ഇൻ്റർവെൽ കഴിഞ്ഞിട്ട് പിന്നെയും നമ്മൾ ഫാർമക്കോളജി പഠിക്കുമ്പോൾ it was very difficult so അങ്ങനെയുള്ളവർക്ക് കുറച്ച് ഈസി ആയിട്ട് എങ്ങനെ ആൻറ്റിവൈറൽ ഡ്രഗ്സ് ക്ലാസിഫിക്കേഷൻ പഠിക്കാം എന്നുള്ളത് I will just show it to you So, you know what is a virus, isn't it? Virus is a microscopic particle which contains a outer capsid layer or a protein layer with a inside genetic material നമുക്ക് പല വൈറസിനെ നമ്മൾ കേട്ടിട്ടുണ്ടാവും അല്ലേ H I V virus even നമ്മുടെ corona virus which have affected the last two three years we have been affected with corona similarly hepatitis B Ebola adeno virus uh, then uh, influenza, rabies virus, bacteriophages. So different types of viruses are there. So I will show you how a virus is there and how we can uh, treat a virus when it is infected inside a cell. so this is actually a virus you can see here so virus contains a protein coat which is a outer coat is called as a protein coat it is also called as a capsid layer then inside you can just see a genetic material so genetic material can either be a dna or rna adinathu rendum verula adayathu dna and rna both does not exist in a virus either a dna or an rna will be existing adugonde thanne oru virus ne outside environment multiplication pattilla so where will it multiply in our host cell like a human so i will show you you the viral replication now so you can see here actually in this picture i have shown a adenovirus so an adenovirus when it comes inside our cell what will happen is it will bind to a receptor okay നമ്മുടെ സെല്ലിൻ്റെ ചുറ്റും എന്തുണ്ട് receptors are there so it will bind to a receptor on the surface of a human cell let it be an rbc so first step is the receptor attachment of the virus onto the receptor and that is called as adsorption second process എന്താന്ന് പറഞ്ഞാൽ penetration penetration എന്താ നടക്കുന്നതെന്ന് പറഞ്ഞാൽ the virus will go inside the human cell human സെല്ലിനകത്തോട്ട് കയറും പല പ്രോസസ്സ് വഴി അത് കയറാൻ പറ്റും like endocytosis fusion etcetera so ഇങ്ങനെ ഫ്യൂസ് ചെയ്ത് നമ്മുടെ ന്യൂ നമ്മുടെ സെല്ലിനകത്ത് the virus has entered next step എന്താ നടക്കുന്നതെന്ന് പറഞ്ഞാൽ that is called as uncoating so in uncoating what is happening is the virus will release its capsid layer അല്ലെങ്കിൽ അതിൻ്റെ ഔട്ടർ പ്രോട്ടീൻ material remove ചെയ്യും next step is then genetic material മാത്രം എവിടെ കയറും it comes inside the nucleus ന്യൂക്ലിയസിനകത്ത് genetic material will come inside so that happens in the process called as uncoating next step is called as a early transcription phase അപ്പോൾ ഏർലി ട്രാൻസ്ക്രിപ്ഷൻ ഫേസിൽ എന്താ നടക്കുന്നതെന്ന് പറഞ്ഞാൽ viral D N A molecule will synthesize new M R N A molecule M R N A molecule synthesize ചെയ്യുന്ന എന്തിനാന്ന് പറഞ്ഞാൽ because we need to prepare or multiply the viral cells. So that is happening in the early transcription phase. So synthesis of new mRNAs happen in the transcription phase. ഇനി ട്രാൻസ്ക്രിപ്ഷൻ കഴിഞ്ഞുള്ള അടുത്ത stage is call as a translation phase അപ്പോൾ ട്രാൻസ്ലേഷൻ എന്താ നടക്കുന്നതെന്ന് പറഞ്ഞാൽ along with this D N A strands or R N A strands we need more proteins as well as enzymes synthesis അതായത് ഒരു എം ആർ എൻ എന്ന് ഒരു ഡി എൻ എ ഉണ്ടാവണമെങ്കിൽ എന്ത് വേണം എൻസൈംസ് വേണം so enzymes are also synthesised in the phase called as translation phase next state is called as a D N A synthesis phase അവിടെ എന്താ നടക്കുന്നത് ആർ എൻ എ അതായത് single standard R N A gets converted to double standard D N A and that happens in this phase which is called as a D N A synthesis phase next step is called as a rate late translation അവിടെ എന്താ നടക്കുന്നതെന്ന് വെച്ചാൽ എന്താ because I already told you that ഒരു ജനറ്റിക് മെറ്റീരിയലിന് ചുറ്റും ഒരു പ്രോട്ടീൻ ക്യാപ്സിഡ് ലെയർ ഉണ്ട് സോ ക്യാപ്സിഡ് ലെയർ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി വീണ്ടും നമുക്ക് എന്ത് വേണം we need enzymes and proteins so that happens in the late translation condensation phase next step is called as a condensation phase where the capsid layer ഉണ്ടായ ക്യാപ്സിഡ് ലെയർ എല്ലാം ഈ ജനറ്റിക് മെറ്റീരിയലിൽ ചുറ്റും വരാൻ തുടങ്ങും and that takes place in the condensation finally assembling you can see here കണ്ടോ ഫസ്റ്റ് ഒരു ഒരു വൈറസ് ആണ് നമ്മുടെ ഹോസ്റ്റിനകത്ത് കയറിയെങ്കിൽ it is multiplied in two three and the by millions of viruses will release out from a host cell and it will be released out from the host cell with the help of an enzyme call neuraminidase neuraminidase എന്ന് പറയുന്ന എൻസൈം ആണ് ആ ഒരു വൈറൽ വൈറസ് ഗ്യാസിനെ പുറത്ത് കടക്കാൻ ഹെൽപ്പ് ചെയ്യുന്നത് so now I will just explain so you now you know how a virus undergoes replication ഇനി ഇതിനെങ്ങനെ നമ്മൾ ട്രീറ്റ് ചെയ്യാം അല്ലെങ്കിൽ എങ്ങനെ നമ്മൾ ഡ്രഗ്സ് കൊടുത്താൽ അതിനെ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത് ഐ വിൽ ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യും so in this picture can you I will just explain with this itself so ഒരു അഡിനോ വൈറസ് വന്ന് നമ്മുടെ റിസപ്റ്ററിനകത്ത് ബൈൻഡ് ചെയ്യണം so we can use a receptor blocker or we can say the receptor may be C C R five അപ്പോൾ ആ C C R five receptor blocker can be used for preventing the adenovirus binding to the ഹോസൽ ഹോസലിൽ ബൈൻഡ് ചെയ്യുന്ന റിസപ്റ്ററിനെ നമുക്ക് ബ്ലോക്ക് ചെയ്യിപ്പിക്കാം and that drug is call as മെറാ maraviroc C C R five receptor blocker maraviroc second step എന്താണ് നമ്മൾ പറഞ്ഞു ദാറ്റ് ഇസ് മറാവിറോക്ക് പിന്നെ penetration the cell after binding to the receptor it enters in to the cell സെല്ലിനകത്ത് കയറാൻ നോക്കും by the process called as penetration penetration process inhibit ചെയ്യുന്ന ഡ്രഗ് ഉണ്ട് which is called as fusion inhibitor such as enfuvirtide വിർത്തൈഡ് എൻഫു വിർത്തൈഡ് എന്ന് പറയുന്ന ഡ്രഗാണ് ഇതിനെ പെനട്രേറ്റ് ചെയ്യാൻ സമ്മതിക്കാത്തത് next we have the uncoating process അതായത് the outside capsid layer will be released off and the inner genetic material will come in to the nucleus of the host so അത് പ്രിവെൻറ്റ് ചെയ്യുന്ന ഡ്രഗാണ് അമാൻട്രിഡിൻ റിമാൻട്രിഡിൻ നമ്മുടെ like we can say all the anti influenza drugs all the anti influenza drugs can be used here so that what can happen its uncoating can be prevented next step is called as a D N A synthesis അപ്പോൾ D N A synthesis prevent ചെയ്യാനായിട്ട് ഞാൻ ഓൾറെഡി പറഞ്ഞു ഡി എൻ എ സിന്തസിസ് നടക്കണമെങ്കിൽ we need enzyme such as D N A polymerase enzyme and we also need enzyme such as reverse transcriptase so അത് പ്രിവെൻറ്റ് ചെയ്യുന്ന drugs can be used in this step that is D N A synthesis I will say you the drugs anti herpes virus drugs like clover, then we have clover, then edoxuridine. But all these drugs are acting at this phase. Okay വേറൊരെണ്ണം പറയാം that is we have nucleoside reverse transcriptase inhibitors so nucleoside reverse transcriptase inhibitors like zidovudine lamivudine stavudine ഇതെല്ലാം എവിടെ വരും അതും ഇവിടെയാണ് ഇൻഹിബിറ്റ് ചെയ്യുന്നത് one more classification is that no nucleoside reverse transcriptase inhibitors like delavirdine efavirenz nevirapine അതുമല്ല എവിടെ ആക്ട് ചെയ്യുന്ന ഈ ഒരു ഡി എൻ എ സിന്തസിസിനെയാണ് ഇൻഹിബിറ്റ് ചെയ്യുന്നത് then after that we can go there and finally I told you that late translation ഫേസിൽ എന്താ നടക്കുന്നത് അവിടെ capsid proteins are form and that can be prevented by drugs such as protease inhibitors protease inhibitors എന്ത് ചെയ്യും എന്ന് പറഞ്ഞാൽ ആ ക്യാപ്സിഡ് ഉണ്ടാവുന്നത് തടയും so protease inhibitors such as ritonavir indinavir saquinavir so all those drugs are happening at this stage then finally when uh, uh, virus has to come out of the cell isn't it so that is with the help of an enzyme called neuraminidase so neuraminidase enzyme inhibitors will prevent the release of the virus from the cell and that drug includes we can say oseltamivir isn't it oseltamivir oseltamivir is a neuroamidase inhibitor that can also be act here thereby the virus cannot comes out of the cell so these are some drugs which we study in our antiviral classification so i think you understand my class and if you need more classes come and join with us be the bmax academy thank you all bye